വിവരങ്ങളുമായി പ്രിയരാഗ് ചേരുന്നുണ്ട് പ്രിയരാഗ് പമ്പയിലെ കാഴ്ചകൾ എന്താണ് അമീന നാളെയാണ് ശബരിമലയിലെ മണ്ഡല മഹോത്സവം അതിനു മുന്നോടിയായുള്ള സംഘയംഗി ഘോഷയാത്രയാണ് അല്പസമയത്തിന് മുമ്പ് പമ്പയിൽ എത്തിയിട്ടുള്ളത് പമ്പയിൽ പമ്പ ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ തങ്കയങ്കി ഘോഷയാത്ര എത്തി അവിടെ അങ്കി അവിടെ വെച്ചിരിക്കുകയാണ് ഇനി ഒരു മണിക്കൂർ നേരം അവിടെ വിശ്വാസികൾക്ക് തങ്കയാങ്കിക്ക് മുന്നിൽ പ്രദർശനത്തിലുണ്ടാവും അതിനുശേഷം ഒരു മണിക്കൂറിന് ഉള്ളിൽ തങ്കയാങ്കിയുമായി ശബരിമലയിലേക്ക് ഘോഷയാത്ര പുറപ്പെടും തങ്കയാങ്കി ശരംകുത്തിയിൽ എത്തുന്ന മുറയ്ക്ക് ഇനി തീർത്ഥാടകരെ മുകളിലേക്ക് വിടുകയുള്ളൂ അഞ്ച് മണിയോടുകൂടി തങ്കയാങ്കിയെ ശരംകുത്തിയിൽ നിന്ന് ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിച്ച് സന്നിധാനത്തെത്തിക്കും സന്നിധാനത്ത് വെച്ച് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങും അതിനുശേഷം വൈകിട്ട് ആറ് മുപ്പത്തഞ്ചിനാണ് തങ്കയങ്കി ചേർത്തിയുള്ള ദീപാരാധന നടക്കുക നാളെ മണ്ഡല പൂജയ്ക്കും തങ്കയങ്കി ചാർത്തിയുള്ള ആരാധനയാണ് നടക്കുക അമീന ശരി പ്രിയരാജ്